ചേച്ചി ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി മാലയെങ്കിലും ഇട്ടിട്ടുണ്ടോ ഒന്നിച്ചൊരു ഫോട്ടോ എങ്കിലും മതിയായിരുന്നു ഞാനൊക്കെ തെളിവിന് വേണ്ടി ഇതേപോലെ ഫോട്ടോ എങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട് അവനില്ലേ ആ പാട്ടുകാരൻ അവൻ ആള് ഭയങ്കരനാ അവൻ കോടതിയിൽ വന്ന് രണ്ട് സാപ്പാസ് അടിച്ചപ്പോഴേക്കും നമ്മുടെ വക്കീലിന്റെ സംഗതിയൊക്കെ പോയി ആ എടാ നിന്റെ വിഷം വല്ലതും ബാക്കിയുണ്ടാ എന്തിനാ കുടിച്ച് ചാവാൻ സാറേ ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ നിനക്ക് ഇതുവരെ മതിയായില്ലല്ലേ അത്ര വേണ്ട ഇപ്പം നമ്മുടെ കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജിന് ട്രാൻസ്ഫറാണ് പകരം വരുന്നത് ഒരു വനിതാ ജഡ്ജ് അതറിയാവുന്നതുകൊണ്ട് ആ കേസ് അവധിക്ക് വെച്ചത് അല്ലാതെ വനിതാ ജഡ്ജ് വേണമെന്നൊന്നും ഈ ജഡ്ജിന് പറയാൻ പറ്റില്ല ഇനി നമ്മൾ അങ്കിൾ നീ ഡിവോഴ്സ് മേടിക്കാൻ നോക്കും എന്നിട്ട് നോക്കാൻ ബാക്കി അയാൾ അത് വെച്ച് കളിക്കും ഡിവോഴ്സ് എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന് വേണം പൂപ്പട വേണം പൂവിളി വേണം കന്നി പൂമകൾ വേണം നിർത്തിക്കെ നിർത്തിക്കെ നിർത്തിക്കെ ബാബു താളത്തിൽ വായിക്കേ സാക്കിയ റോസനന്ദ എന്നോട് ഇങ്ങനെ ചെയ്യാറില്ലല്ലോ മൂന്ന് മണിക്കൂർ ജോൺസൺ മാഷിന്റെ പാട്ട് മാത്രമേ ഉള്ളൂ പാവപ്പെട്ട കുട്ടികൾക്ക് വീൽ ചെയർ കൊടുക്കാനാ സ്പെഷ്യൽ ഷോയാ അതാ പെട്ടെന്ന് റിഹേഴ്സൽ വെച്ചത് എന്റെ മോളുടെ തങ്കത്തോണി നോക്കാൻ പറ്റുമോ ഇല്ലയോ ഉച്ച കഴിഞ്ഞ് അവൾക്ക് കവർ സോങ്ങിന്റെ ഷൂട്ട് ഉള്ളതാ ഉല്ലാസേട്ടന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മോളെ നിന്റെ കഴിഞ്ഞ കവർ എത്ര പേര് കണ്ടു എയ്റ്റ് കെ കഴിഞ്ഞു നിന്റെ പരിപാടി എന്താ നീ ഇങ്ങനെ പ്രോഗ്രാമിനൊന്നും വരാതെ എത്ര നാളാ ഏ സത്യം പറഞ്ഞ കമ്മിറ്റിക്കാരിപ്പം നീ വേണമെന്ന് നിർബന്ധം പറയാറുണ്ട് അത് പറയും നാല് ദിവസം ജയിലിൽ കിടന്നാൽ എന്താ സെലിബ്രേറ്റ് ആയില്ലേ ഇത്തിരി മനസ്സമാധാനം കിട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നു താൻ പോയി മോളിലെ തങ്കത്തോണി നോക്കൂ ആ മതി മതി മതി മതി നിർത്തി മയക്കിങ് തന്നെ മോള് തങ്കത്തോണി പോയട്ടെ എന്തൊരു കഷ്ടമാണത് ദേ ഞാൻ ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ ഞാൻ ആളാകെ പെശക നീ പാട് മോളെ നീ ആരാന്നാണോ നിന്റെ വിചാരം ഏ നീ ഡിവോഴ്സ് ഫയൽ ഒപ്പിട്ട് കൊടുക്കത്തില്ലേ ഒരു അബദ്ധം പറ്റിയതാ വിട ഒരു അബദ്ധം വിടാ മൂക്കൊലിപ്പ് മാറാത്ത ചെക്കനാ ഷർട്ട് കയറി പിടിച്ചത് അവനെ ഒരു അബദ്ധം പറ്റിയതാ നിന്റെ തല്ലുകൊണ്ട് അവൻ ചത്തുപോകും വഴക്കിനും വക്കാണത്തിനും ഒക്കെ പോയാൽ നമ്മുടെ കേസിനെ ബാധിക്കും പന്ത്രണ്ട് കൊല്ലം സെൻട്രൽ ജയിലിലാണ് അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ വെള്ളയും വെള്ളയിട്ടിരിക്കുന്നത് ഞാൻ നിനക്ക് റീ റെക്കോർഡിംഗ് എത്ര കാട്ടയ്ക്ക് വേണം നിനക്ക് കിട്ടുന്ന കാട്ടയ്ക്ക് വായിച്ചടാ ഒതുങ്ങി നിൽക്കുന്നവന്റെ മുതുകത്ത് കയറുന്ന ഒരു പരിധിയില്ലേ വായിക്കടാ മോളുടെ തങ്കത്തോണി പിന്നെ നോക്കിക്കൊള്ളാം